മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് സ്വാഗതം ഈ പവിത്രമായ രാത്രിയിൽ നിങ്ങൾ ഉണർന്നിരിക്കുകയും കുറച്ച് അവബോധം നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അഗാധമായ ക്ഷേമം പ്രദാനം ചെയ്യും ഈ മഹാശിവരാത്രിയിൽ രുദ്രാക്ഷ ദീക്ഷ സ്വീകരിക്കുക പ്രത്യേകം ഊർജ്ജസ്വലമാക്കിയ ഒരു രുദ്രാക്ഷമണി നിങ്ങളുടെ വീട്ടിലേക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇത് കേവലം ഉണർന്നിരിക്കാൻ മാത്രമുള്ള രാത്രിയല്ല ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉണർവിന്റെ രാത്രിയായി മാറണം